മലയാളത്തിലാണ് പറയണം മലയാളം അത്ര ശരിയല്ല കേട്ടോ ട്രൈ ചെയ്യണം അപ്പോൾ നമ്മൾ വന്നിട്ട് ഇന്നൊരു പുതിയ വെറൈറ്റി വീഡിയോ ആണ് ഉണ്ടാക്കാൻ പോണത് നേച്ചർ അപ്പോൾ നമ്മൾ ലീഫ്സ് ജാക്ക് ലീഫ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇന്ന് നിങ്ങൾ അപ്പം നമ്മൾ ടോയ്സ് ആണ് ഉണ്ടാക്കാൻ പോണത് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കളിച്ചിട്ടുണ്ടാവും കുറേ കളിച്ചിട്ടുണ്ടാവും അപ്പം ഞങ്ങൾ ഇവിടെ കുട്ടികളും പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് അവിടെ ഞാൻ നമ്മൾ ഇല കൊണ്ട് അത് ഉണ്ടാക്കുമ്പോൾ ടോയ്സ് ഉണ്ടാക്കുമ്പോൾ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്രീനറി നോക്കാം അത് കഴിഞ്ഞ് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ വീഡിയോയിൽ പോവാം അപ്പോൾ നിങ്ങൾ നേച്ചറൊക്കെ കണ്ടിട്ട് വന്നു ഇപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ മുമ്പ് എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇപ്പോൾ എൻ്റെ ഇത് അനിയൻ ഞാനും അനിയനും പിന്നെ എൻ്റെ ഇനിയൊരു ഫ്രണ്ട് കം കം അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇതാണ് എൻ്റെ ഫ്രണ്ട് മേഘ വരും നമ്മൾ വീഡിയോയിൽ പോവാം ഒരു വടി പിന്നെ കയറ് ഒരു നൂല് പോലെ മതി പിന്നെ ഈർക്കോല് പിന്നെ കുറേ ഇലകൾ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് വരും ഉണ്ടാക്കാം അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളിനൊന്നും ഇതുപോലത്തെ ഒന്നും അറിയില്ല അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഈ വീഡിയോ ഉണ്ടാക്കി യൂട്യൂബിലേ ഇടണത് അപ്പോൾ വരും നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ അപ്പോൾ നമ്മളിവിടെ നോട്ട് കെട്ടാം ഒരു വൺ നോട്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണ അറിയോ ആരെങ്കിലും നമ്മളിന്ന് അമ്പ് അമ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല സ്ട്രോങ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് പറയാം നമ്മൾ കുറേ ഇലകളൊക്കെ എടുത്ത് അപ്പോൾ നമ്മൾ ഇതുപോലും കുറേ ഇലകളും വെച്ചിട്ടുണ്ടാക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ രണ്ട് ഇല എടുക്കാം ഈ സാധനം നമ്മൾ മരയ്ക്കാം നമ്മളിങ്ങനെ വെക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇരുപോലുണ്ടാവില്ലേ അതിനെ പൊട്ടിക്കാം ചെറിയ ചെറിയ പീസായിട്ട് അപ്പം നമ്മളൊരു കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒരു മുറി അപ്പം നമ്മളിതുപോലെ കുറേ ഉണ്ടാക്കാം പിന്നെ നിങ്ങളിത് കൈകൊണ്ട് മുറിക്കണമെങ്കിൽ ഭയങ്കര ഭയങ്കര ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ കൈൻ്റെ ഉള്ളിൽ കുത്താൻ പറ്റും സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പം നമ്മൾ ഇത് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ മുറിച്ച് വെച്ച ആ ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ ഇതെങ്ങനെ ഇടേണ്ടത് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നോക്കിക്കോളൂ നന്നായി നമ്മൾ ഇങ്ങോട്ട് ഇത് നോക്കണം ഇത് വഴിയാ നമ്മൾ കുത്തണം അപ്പോൾ ഇതുപോലെ ചെയ്ത് എല്ലാവർക്കും ചെയ്ത് നമ്മൾ പിന്നെയും കാണിക്കാം അപ്പോൾ നമ്മൾ ഇതാ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മളുടെ ഇന്ത്യൻ ഫ്രൈക്ക് thank you thank you thank you അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞു ഇനി അടുത്തത് നമ്മൾ ക്രൗണാണ് ഉണ്ടാക്കാം അപ്പോൾ വരും നമ്മൾ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഈ ഇഞ്ചിൽ കട്ട് ചെയ്താൽ മതി ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ നമ്മൾ ഒരു വലിയ ലീഫ് എടുത്ത് അപ്പം നമ്മൾ ക്രൗണിൻ്റെ ഏകദേശം ഒരു ഷേപ്പിൽ വാങ്ങും ഇനി അടുത്തത് നമ്മളിതാ ഇതുപോലത്തെ നമ്മൾ തിരിച്ച് വയ്ക്കാം നമ്മൾ ഈ സ്ഥലത്തിൽ അറ്റാച്ച് ചെയ്യാം അപ്പം നമ്മൾ ഒരു വടിയെടുത്ത് അതേപോലെ ചെയ്ത പോലെ ചെയ്യാം ചെയ്താൽ മതി ഞങ്ങൾ ലാസ്റ്റ് റെഡി ആയി നമ്മുടെ അപ്പം നമ്മൾ നമ്മുടെ ക്രൗൺ റെഡിയായി അപ്പോൾ വരും നമ്മളുടെ ബോസിനെ വിളിക്കാം റിച്ചുവിനെ പോയി വിളിക്കാം അപ്പോൾ ചെറിയ കാലത്തിൻ്റെ ഓർമ്മയൊക്കെ വന്നിട്ടുണ്ടാവും കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഈ പാടത്തൊക്കെ പോയിട്ട് കളിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ടാവും അതിപ്പോൾ ഈ ന്യൂ ജനറേഷനിൽ നമ്മൾ എടുത്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടികളിന് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരിനെ സന്തോഷപ്പെടുത്തി അവരിൻ്റെ കളിപ്പിച്ച് അവരിനും നല്ലൊരു ഇതൊരു പുതിയ ഇതായിരിക്കും അവരിനൊക്കെ അപ്പോൾ വരൂ റിച്ചു റെഡി ആയി കഴിഞ്ഞു നമ്മൾ പോവാം അപ്പോൾ ഇതിന്റെ വർക്ക് നമ്മളുടെ ഫ്രണ്ട് വേഗം കാണിക്കും അപ്പോൾ അവൾ റെഡിയാക്കി കറക്റ്റ് പോയിന്റിൽ വെക്കണം ഇവിടെയും പിടിച്ച് ലെയറോട് ഇവിടെയും പിടിക്കുക അപ്പം നമ്മൾ ഇനിയൊരു വട്ടം കൂടി ട്രൈ ചെയ്ത് നോക്കാം അവൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഈ ഒരു കറക്റ്റ് ആംഗിളിൽ വെക്കണം നമ്മൾ എനിക്ക് റീച്ചുണ നോക്കിയ ചിരി വരുന്നു പറയണ്ടായി അപ്പം നമ്മൾ അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ ഇത് ഇത് കഴിഞ്ഞു ഈ വീഡിയോ ഇനി നിങ്ങൾ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ പിന്നെ അടുത്ത വീഡിയോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് വ്യൂസ് ഫോട്ടോസ് പിക്ചേഴ്സൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യും നിങ്ങളുടെ കൂടെ ബൈ